الله أكبر الله أعز من خلقه جميعا الله أعز مما أخاف وأحذر أعوذ بالله الذي لا إله إلا هو الممسك السماوات السبع أن يقعن على الأرض إلا بإذنه من شر عبدك فلان وجنوده وأتباعه وأشياعه من الجن والإنس اللهم كن لي جارا من شرهم جل ثناؤك وعز جارك تبارك اسمك ولا إله غيرك അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു തൻ്റെ മുഴുവൻ സൃഷ്ടികളെക്കാൾ പ്രതാപിയാണ് അള്ളാഹു ഞാൻ ഭയപ്പെടുകയും ഭീതിപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ പ്രതാപമുള്ളവനാണ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ഏഴാകാശങ്ങളെ അവൻ്റെ അനുമതിയില്ലാതെ ഭൂമിയിൽ പതിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നതും അവനാണ് അതിനാൽ നിന്റെ ദാസനായ ഇന്നയാളുടെയും മനുഷ്യരിലെയും ജിന്നിലെയും അവൻ്റെ അനുയായികളുടെയും സൈന്യങ്ങളുടെയും കക്ഷികളുടെയും ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അള്ളാഹുവെ അവരുടെ നാശത്തിൽ നിന്ന് നീ എനിക്കുള്ള രക്ഷകനാകേണമേ നിന്റെ പ്രശംസ ഉന്നതവും നിന്റെ സംരക്ഷണം പ്രതാപമുള്ളതും നിന്റെ നാമം അനുഗ്രഹീതവുമായിരിക്കുന്നു നീയല്ലാതെ മറ്റൊരാരാധ്യനുമില്ല ഇത് മൂന്ന് തവണ ചൊല്ലുക